കഴിഞ്ഞപ്പം കിട്ടിയ റിസൾട്ടാണ് എൻ്റെ ഒറിജിനൽ പിന്നെ ഇതെല്ലാം കൂടെ ഓയിലായതുകൊണ്ട് വലിയ കുഴപ്പമില്ല പിന്നെ ആണി ആയതുകൊണ്ട് അത്യാവശ്യം നല്ല സ്ട്രെങ്ത്തുള്ള സ്റ്റീലും കൂടെയാണ് അപ്പം ഇത് വെച്ച് നമ്മളുടെ പരിപാടി നടക്കും അപ്പം ഞാൻ ഇനിയിപ്പം ഈ സാധനം ഇൻസ്റ്റാൾ ചെയ്യുന്ന പരിപാടിയാണ് അടുത്തത് അപ്പം ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് ഒരു വല്ലാത്ത ദിവസമായിപ്പോയി പണിയെടുത്ത് പണ്ടാരം അടങ്ങി ഈ കാണുന്ന വണ്ടികളെല്ലാം കഴുകി ഇവിടെ മൊത്തം കഴുകി പിന്നെ അത് കഴിഞ്ഞിട്ട് വീടിൻ്റെ അപ്പുറത്തെ സൈഡെല്ലാം കഴുകി വൃത്തിയാക്കി അപ്പം ചെറിയ പണിയൊന്നുമല്ല കുറച്ച് കടുത്തുപോയി അപ്പം ഇന്ന് ഞാൻ വിചാരിച്ച് ദൈവൻ്റെ പണി അങ്ങ് കംപ്ലീറ്റ് ചെയ്യാമെന്ന് ഇതിനകത്ത് മെയിനായിട്ട് ഇപ്പോൾ ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത് മറ്റേ ക്ലച്ചിൻ്റെ ലോക്കിംഗ് പിന്ന് ഫിറ്റ് ചെയ്യണം പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓയിൽ ഡ്രെയിൻ ബോൾട്ട് ഒരെണ്ണം കണ്ടുപിടിച്ച് സൂട്ടാക്കി അത് അടയ്ക്കണം അത് അടച്ചു കഴിഞ്ഞാൽ എൻജിൻ എടുത്ത് ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഏകദേശം ഇതിൻ്റെ പണി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമ്മൾ മിക്കവാറും അതായിരിക്കും ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് അതുകൂടാതെ സെന്നിനകത്ത് ഒരുപാട് സാധനങ്ങൾ വന്നിട്ടുണ്ട് അതായത് ഇതിൻ്റെ ഡോറിൻ്റെ ലോക്ക് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ രണ്ട് ലോക്ക് വാങ്ങിച്ച് നാല് ഡോർ സ്റ്റോപ്പർ വാങ്ങിച്ച് പിന്നെ ഈ സൈഡിലെ റിയർ വ്യൂ മിറർ എന്ന് പറയുന്നത് ഒരു വൃത്തിയില്ല കാണാൻ സംഭവം പെയിൻ്റൊക്കെ അടിച്ചെങ്കിൽ ഈ ഗ്യാപ്പ് കണ്ടോ ഇതെന്ത് ചെയ്തിട്ട് ഈ ഗ്യാപ്പ് കുറയുന്നില്ല എനിക്കൊന്ന് ഏതോ ലോക്കൽ സാധനമായിരുന്നു അപ്പോൾ അത് സെറ്റ് ചെയ്യണം പിന്നെ നമ്മുടെ ആർ എക്സ് ഹൺഡ്രഡ് കട്ടപ്പുറത്ത് കയറി കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സിലിണ്ടറിൻ്റെ മറ്റേ സ്റ്റഡിൻ്റെ ത്രെഡ് പോയി അത് ഈ ഇരിക്കുന്ന ഈ ത്രെഡാണ് പോയത് അപ്പോൾ ഇത് വെച്ച് മുറുക്കാൻ പറ്റുന്നില്ല എങ്ങനെ പോയാലും അത് കിടന്ന് കറങ്ങുന്നുണ്ട് ഞാൻ ഇപ്പോൾ ഇതിനകത്ത് കുറച്ച് ജെ ബി വെൽഡൊക്കെ ഇട്ടിട്ട് ട്രൈ ചെയ്ത് നോക്കി പക്ഷേ ഇത് ഇപ്പോഴും നല്ല രീതിയിൽ കറങ്ങുകയാണ് അപ്പോൾ അത് കാരണം മിക്കവാറും ലേത്തി കൊടുത്ത് ഇത് റെഡിയാക്കി എടുക്കേണ്ടി വരും അപ്പോൾ അതാണ് അതിൻ്റെ അപ്ഡേറ്റ് പിന്നെ ഇതെന്ന് പറയുന്ന ഒരു ആർ എക്സിൻ്റെ ടി സ്റ്റെമ്മാണ് ഇതിൻ്റെ വളവ് മാറ്റാൻ വേണ്ടി വണ്ടിക്കകത്ത് എടുത്തിട്ട് മാസങ്ങൾ മൂന്നാലെണ്ണമായി പക്ഷേ ഇതുവരെ അത് റെഡിയാക്കാൻ പറ്റിയിട്ടില്ല നിങ്ങളെല്ലാവരും മൈക്കിനെക്കുറിച്ച് അതായത് ഞാൻ യൂസ് ചെയ്യുന്ന മൈക്കിനെ കുറിച്ച് നിങ്ങൾ എല്ലാവരും കുറ്റം പറഞ്ഞു കാര്യം എന്താണെന്ന് വെച്ചാൽ വോയിസ് ക്വാളിറ്റി നല്ലതല്ല അപ്പം എന്തായാലും ഒരു പുതിയ മൈക്ക് വാങ്ങണം എന്ന് ഞാനും വിചാരിച്ചിട്ടുണ്ട് ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം ഞാൻ എന്താണ് യൂസ് ചെയ്യുന്നത് ഡി എസ് എൽ ആറിൽ തന്നെ കണക്ട് ചെയ്തിട്ട് ഇരിക്കുന്ന സാധനമാണ് അപ്പം ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന മൈക്ക് ഇതിന് അത്യാവശ്യം നല്ല വിലയുണ്ട് പക്ഷേ ഇനി നല്ല ഒന്ന് രണ്ട് മൈക്സ് വാങ്ങാം ഒന്നെന്ന് പറയുന്ന ക്യാമറയ്ക്ക് വേണ്ടി വാങ്ങാം പിന്നെ ഒരെണ്ണം നമ്മുടെ ഈ പറയുന്ന പോലെ വീഡിയോസിനകത്ത് വോയിസ് ഓവർ ചെയ്യാനായിട്ട് വേറൊരു മൈക്ക് വാങ്ങാം ഒരു കണ്ടൻസർ മൈക്ക് തന്നെ വാങ്ങാം അപ്പോൾ ഇവിടെ ഏകദേശം എല്ലാം ഒതുക്കി ഇട്ടേക്കാണ് അവിടെ സൈലൻസറിൻ്റെ ബഹളമാണ് അതിനകത്ത് ഒരു പ്രോട്ടോൺ ചേമ്പറുണ്ട് ഒരു ഷോഗൻ്റെ സൈലൻസറുണ്ട് ഒരു R X Z four speed സൈലൻസറുണ്ട് ഒരു R X hundred silencer six hole സൈലൻസറുണ്ട് അപ്പോൾ ഇതൊക്കെ കുറച്ചുകൂടെ നല്ല രീതിയിൽ എവിടെങ്കിൽ ഒന്ന് സെറ്റാക്കി വെക്കാനുള്ള ഒരു വഴി നോക്കുന്നുണ്ട് പിന്നെ എല്ലാ സാധനങ്ങളും ഈ പറയുന്ന പോലെ ഓരോ പെട്ടികളിലാക്കി അതിനെ അതിൻ്റെതായ രീതിയിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ കവറൊക്കെ ഇപ്പം വണ്ടി കഴുകിയതേ ഉള്ളൂ അപ്പോൾ കഴുകി കഴിയുമ്പം ഉണങ്ങി കഴിയുമ്പം കവർ വെച്ചിരിക്കുകയായിരുന്നു കംപ്രസർ കുറച്ച് ഇങ്ങോട്ട് നീക്കി ഇത് മാത്രമേ ഉള്ളൂ കുറച്ച് അലമ്പായിട്ട് കിടക്കുന്നത് ബാക്കിയെല്ലാം വൃത്തിയായിട്ട് ബോക്സിലാക്കി സീൽ ചെയ്ത് വെച്ചിരിക്കുക അതിനകത്ത് ആ ഒരു ഏറ്റവും താഴെ കാണുന്ന ചാസിയുടെ അപ്പുറത്ത് കാണുന്ന ചെറിയ ബോക്സിലാണ് സിങ്ക് ഡിപ്പിങ്ങിന് കൊടുക്കാനുള്ള എല്ലാ സ്ക്രൂവും നട്ടും ബോൾട്ടും ഒക്കെ ഉള്ളത് അപ്പം ഇതെന്ന് പറയുന്നത് അടുത്ത് തന്നെ ചെയ്യണം പിന്നെ ഈ ഒരു സാധനം എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു യൂട്ടിലിറ്റി ഇതുകൊണ്ട് ചെയ്യേണ്ടി വരും ഞാൻ വിചാരിക്കുന്നത് ഇതിനെ ഒന്ന് പ്രോപ്പറായിട്ട് പെയിൻറ്റ് ചെയ്ത് ഇതിൻ്റെ ഈ ആട്ടമൊക്കെ ഒന്ന് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് സ്റ്റോറേജിന് ഉപയോഗിക്കാൻ പറ്റുമെന്ന് പറ്റുമെങ്കിൽ ഒന്ന് ഇവിടെ സെറ്റ് ചെയ്തതിന് മുകളിൽ ഈ സ്പേസിൽ അല്ലെങ്കിൽ ചുമന്ന അലമാരിക്കപ്പുറത്ത് സെറ്റ് ചെയ്യാനാണ് പ്ലാൻ അപ്പം എന്തായാലും അത് നോക്കട്ടെ പിന്നെ കുറേ റെംസ് കിടപ്പുണ്ട് ഇതൊക്കെ എടുത്ത് ആക്രിക്ക് കൊടുക്കണം അതിനകത്ത് മിക്കതും പതിനെട്ടാണ് ഒരെണ്ണം മാത്രം പതിനാറ് ഇഞ്ചുണ്ട് അപ്പം എല്ലായിടത്ത് ആക്രിക്ക് കൊടുക്കണം ആർക്കെങ്കിൽ പഴയ റിമ്മും ടയറും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യുക അയച്ചു തരാനൊന്നും പറ്റത്തില്ല വന്ന് എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ എടുത്തുകൊണ്ട് പോയിക്കോളൂ അപ്പം വേറെ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ആർ എക്സ് എഡിൻ്റെ പാനൽസ് എല്ലാം ഏകദേശം ബോഡി വർക്ക് കഴിഞ്ഞിരിക്കുക ടാങ്ക് മാത്രം ഒന്ന് തേച്ച് റെഡിയാക്കണം അലകളൊക്കെ മാറ്റിയെടുക്കണം അപ്പോൾ ആ ഒരു പരിപാടി പെൻഡിങ് ആണ് അപ്പോൾ അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർ എക്സ് എഡിൻ്റെ ഒരു കിറ്റും കൂടെ ആവും ഇപ്പോൾ സ്റ്റിക്കർ മിക്കവാറും നാളെ എത്തും അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പരിപാടി നോക്കണം അപ്പം നമുക്കിനി സമയം കളയാതെ ഷോ ഷാവലിൻ്റെ എൻജിനെടുത്ത് ഇതിനകത്തോട്ട് ഘടിപ്പിക്കാം അതാണ് അടുത്ത പരിപാടി എന്നിട്ട് പറ്റുമെങ്കിൽ ഉറപ്പ് പറയുന്നില്ല പറ്റുമെങ്കിൽ ഇന്നൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഓക്കെ അപ്പം സമയം കളയുന്നില്ല അപ്പോൾ ഇന്നത്തെ പണി എന്ന് പറയുന്നത് ഏകദേശം ഇപ്പോൾ രാത്രി പന്ത്രണ്ടേ കാലായി അപ്പം വണ്ടി ഏകദേശം സ്റ്റാർട്ട് ചെയ്യുന്ന പരിവായിട്ടുണ്ട് ക്ലച്ച് കവറ് ഫിറ്റ് ചെയ്തു പിന്നെ സ്പാർക്ക് പ്ലഗ് ഇൻസ്റ്റാൾ ചെയ്യണം കിക്കർ ഫിറ്റ് ചെയ്തു ഇപ്പം സ്റ്റാർട്ട് ചെയ്ത് നോക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരിസരത്ത് കുറച്ചുകൂടെ കാലം ജി താമസിക്കണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടറിയാം ഫ്ലൂട്ടില്ല ഇതിന് അപ്പോൾ അതില്ലാതെ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നാട്ടുകാരെല്ലാവരും കൂടെ മിക്കവാറും നാളെ കംപ്ലയിൻ്റ് കൊടുക്കും എൻ്റെ അഗെൻസ്റ്റ് അപ്പോൾ അതുകൊണ്ട് ഇന്ന് തൽക്കാലം ഇവിടെ വെച്ച് നിർത്തുകയാണ് എൻജിൻ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് അപ്പം അത് നോക്കണം രാവിലെ ആകുമ്പോഴത്തേക്ക് ലീക്ക് ഉണ്ടോയെന്ന് ഇപ്പോൾ ഒഴിച്ച സമയത്ത് ചെറിയ കുറച്ച് ലീക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ബോൾട്ട് എല്ലാം കൂടെ ടോർക്ക് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പം ഇത് ലീക്ക് അയക്കുന്ന ഒന്ന് തുടച്ചിട്ട് ഇതിനെടുത്ത് അടിയിൽ വല്ല പേപ്പർ വിരിച്ച് നോക്കണം നാളെ എങ്ങനെയാണ് അവസ്ഥ എന്ന് അപ്പം ബാക്കി വണ്ടികളെയൊക്കെ നമ്മൾ പതുക്കെ കിടത്തി ഉറക്കി എല്ലാത്തിനും കവറൊക്കെ ഇട്ടു കമൻസിൽ പറയുക നിങ്ങളും നിങ്ങളുടെ വണ്ടികളെ കിടത്തി ഉറക്കാറുണ്ടോ ഈ പറഞ്ഞ പോലെ അപ്പം ഇന്നത്തേക്ക് ഇത് മാത്രമേ ഉള്ളൂ ഒരുപാട് പണിയെടുത്തു ക്ഷീണിച്ചു ഇനി ഭക്ഷണം കഴിക്കണം ഭക്ഷണം കഴിച്ചിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാൻ നോക്കണം പറ്റുമെങ്കിൽ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യും അല്ലെങ്കിൽ നാളെ ആയിരിക്കും ചെയ്യുന്നത് എന്തായാലും വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന വീഡിയോ വേറൊരു വീഡിയോ ആയിട്ടായിരിക്കും ചെയ്യുന്നത് ഇനിയിപ്പോൾ കുറച്ച് പണിയേ ഉള്ളൂ കൂടെ ഒരു അഞ്ചാറ് വയർ പിടിച്ചു കൊടുത്താൽ മതി ബാക്കി എല്ലാം കണക്റ്റഡ് ആണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം അപ്പോൾ അത് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ ബാക്കി വേറെ വലിയ പ്രശ്നങ്ങളില്ല ഫ്രണ്ട് മഡ്ഗാർഡ് ഏകദേശം ദ്രവിച്ചു പോയി അപ്പോൾ എൻ്റെ കയ്യിൽ വേറെ ഒരു മഡ്ഗാർഡ് ഉണ്ട് എൻ്റെ പഴയ ഒരു ബിൽഡിൻ്റെ മഡ്ഗാർഡ് അത് എടുത്തിട്ട് ഇതിനകത്ത് ഫിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ അങ്ങനെയാണെങ്കിൽ വണ്ടി അത് വെച്ച് ഫിറ്റ് ചെയ്ത് ഇറക്കി കൊടുക്കണം അല്ലെങ്കിൽ പുതിയ മഡ്ഗാർഡ് വാങ്ങിച്ചിട്ട് നമുക്ക് ചെയ്യാം എന്തായാലും ഇത്രയായി വേറെ ഇതിനകത്ത് ഇപ്പോൾ വലിയ പണിയില്ല ചെയിൻ ഞാൻ ഡീസലിൽ മുക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ നാളെ ഒന്ന് അത് കഴുകിയെടുക്കണം അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ പറ്റുമെങ്കിൽ നാളെ ഇത് ഓടുന്ന പരിവാക്കണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വെച്ച് കാണാം ഗുഡ് നൈറ്റ്